ബ്ലോക്ക് ഫോർ എന്ന് പറഞ്ഞ ഒരു ജനറൽ ആണ് ടോപ്പിക്സ് എല്ലാം നോട്ട് ദാറ്റ് സ്പെസിഫിക് ആണ് അല്ല പിന്നെ ടെക്നിക്കൽ വൈസ് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് പോകാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു മെയിനായിട്ട് മൂന്ന് യൂണിറ്റ്സ് ആണ് ഉള്ളത് food packaging introduction to food preservatives then waste management food processing industry അങ്ങനെ മൂന്ന് ടോപ്പിക്സ് ആണ് യൂണിറ്റ്സ് ആണ് അതിൽ വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുഡ് പാക്കേജിങ്ങിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്ത് പോവാം നമുക്ക് ജനറൽ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫുഡ് പാക്കേജിങ്ങിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താ എന്താണ് അതിൻ്റെ പർപ്പസ് ഓഫ് പാക്കേജിങ് എന്താണ് ടൈപ്സ് ഓഫ് പാക്കേജ് എന്താണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പാക്കേജിങ് എന്താണ് പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ സ്പെഷ്യാലിറ്റീസ് മോഡേൺ ബാക്കിംഗ് കൺസംസ് അങ്ങനെ ജസ്റ്റ് അതിൻ്റെ ക്ലാസിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയേക്കുന്ന ഒരു പാറ്റേണിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് പാക്കേജിംഗ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാലോ ഐഡിയ ഉണ്ട് എന്താണ് പാക്കേജിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പർപ്പസ് ഓഫ് പാക്കേജിംഗ് എന്നുള്ളതാണ് what are the need for packaging of goods അല്ലെങ്കിൽ പർപ്പസ് ഓഫ് പാക്കേജിങ് ആണ് മെയിൻ ആയിട്ട് അതിൽ പറയുന്നത് ഒന്ന് അതിന്റെ ഫിസിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് uh, നമുക്കറിയാം പാക്കേജ് uh, ചെയ്യുമ്പോഴാണ് അതിനൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പ്രൊട്ടക്ഷൻ uh, നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ പിന്നെ ബാരിയർ പ്രൊട്ടക്ഷൻ ആണ് ബാരിയർ പ്രൊട്ടക്ഷൻ മീൻസ് അതിന് ഓക്സിഡൈസ് ചെയ്യാൻ സാധ്യമാണ് അല്ലെങ്കിൽ അതിനൊരു അതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്ത് നിർത്തുക അതാണ് ബാഗ് പ്രൊട്ടക്ഷനിൽ ചെയ്യുന്നത് നമ്മൾ പിന്നെ കണ്ട കണ്ടെയ്ൻമെന്റ്സ് ഓർ അഗ്ലോമറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ സിംഗിൾ പീസസ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നതിനെക്കാട്ടും ബൾക്ക് പീസസ് ആയിട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈസിനെസ് ആണ് ഒരു പ്രധാന കാരണം പിന്നെ ഇൻഫർമേഷൻ ഓഫ് ട്രാൻസ്മിഷൻ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം പാക്കേജിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രൈറ്റീരിയ ആണ് പിന്നെ സെക്യൂരിറ്റി ഓൾസോ ഇതൊക്കെയാണ് പൊതുവിൽ പാക്കേജിംഗ് ആയിട്ട് ബന്ധപ്പെട്ട പർപ്പസ് ഓഫ് പാക്കേജസ് ഇതൊക്കെ ഒരു നമ്മളൊരു കോമൺ ജനറൽ നമുക്കറിയാവുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാക്കേജിങ്ങൾ പറയുന്നുണ്ട് individual packaging inner packaging external packaging എല്ലാം നാട്ടയം പറയുന്ന പോലെ ഇൻഡിവിജ്വലി ഇൻഡിവിജ്വൽ ഗുഡ്സ് ആയിട്ടാണ് പാക്കേജ് ചെയ്യുന്നത് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നർ പാക്കേജിങ് ഉണ്ടാവും എല്ലാ പാക്കറ്റ്സിനകത്തും appropriate materials containers with concession protection of goods against water vapour light heat അപ്പോൾ ഒരു ഇന്നർ ലൈനും കൂടി ഉണ്ടാവും പാക്കേജിങ് സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഔട്ടർ പാക്കേജിംഗ് ആണ് നമ്മൾ സെപ്പറേറ്റ് പാക്കേജസ് എല്ലാം ഒരു കളക്റ്റീവായിട്ട് ഒരു ബോക്സുകളിൽ പാക്കേജ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് external packaging forms of packagings പറയുന്നുണ്ട് അത് മെറ്റൽ ക്യാൻസ് ഉണ്ട് നമ്മൾ ക്യാൻഡ് ഫുഡ്സിന്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ട് classified to two piece or three piece cans ആയിട്ട് നമ്മൾ ക്ലാസിഫൈ uh, uh, ചെയ്യുന്നുണ്ട് നോർമലി ടിൻ ഫ്രീ സ്റ്റീലാണ് ടി എഫ് എസ് ആണ് ക്യാൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു ടൈപ്പ് ഓഫ് പാക്കിംഗ് ആണ് മെറ്റൽ ക്യാൻസ് ഗ്ലാസ് ബോട്ടിൽസിൽ പാക്ക് ചെയ്യുന്നുണ്ട് ഗ്ലാസ് ബോട്ടിൽസിൽ ചിലപ്പോൾ സ്പെഷ്യലി ഹണി അല്ലെങ്കിൽ അതുപോലെ സിറപ്പ് പോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ബോട്ടിൽസ് ആണ് കുറെ കൂടി സേഫ് ആണ് ഇൻട്രാക്ഷൻസ് കുറവാണ് പിന്നെ ലീച്ചിങ് പോലുള്ള അതൊക്കെ കുറയ്ക്കാൻ പറ്റും ബെറ്റർ ആണ് പക്ഷെ അതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് വെയിറ്റ് കൂടുതലാണ് പിന്നെ അത്ര ഹാൻഡി അല്ല യൂസേജ് പിന്നെ നമുക്ക് ബ്രേക്ക് ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു negative side stretch wrap packing ഒരു ലേറ്റസ്റ്റ് മെത്തേഡാണ് place in a tray and filling is stretched over the food to cover it. നമ്മൾ കണ്ടിട്ടുണ്ടാവും ബേക്കറീസിലൊക്കെ അവര് സെൻട്രലൈസ്ഡ് കിച്ചണിന്ന് ബേക്കറി ഔട്ട്ലെറ്റ്സിലൊക്കെ ഫുഡ് കൊണ്ടിരുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പി വി സി ഫിലിം വെച്ച് സ്ട്രെച്ചഡ് ഫിലിംസ് വെച്ച് ഫുഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ട്രേ പാക്കേജ് കൊണ്ടുവരുന്ന രീതിയാണ് സ്ട്രെച്ച് റാപ്പ് പാക്കേജ് എന്ന് പറയുന്നത് പിന്നെ ഫ്ലെക്സിബിൾ പൗച്ചസ് ഉണ്ട് The container uh, pouch is a flexible made of such as plastic material such as plastic film, aluminum foil or അതുപോലെയുള്ള മെറ്റീരിയൽ വെച്ചുണ്ടാക്കുന്ന പാക്കേജസ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാക്കേജസുകളാണ് ഫ്ലെക്സിബിൾ പൗച്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാഗ് ഇൻ ബോക്സ് പാക്കേജ് മറ്റൊരാണ് ഇത് ഡിഫറെന്റ് പാക്കേജസ് ആണ് നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി എല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു ജനറൽ ടൈംസ് ആണ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നമ്മളുടെ ഷോപ്സിലും മാൾസിലും അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ പോയാൽ നമുക്ക് കാണാവുന്ന അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കാണുന്ന രീതിയിലുള്ള പാക്കേജ് ആണ് ജസ്റ്റ് ആ ഡെഫിനിഷൻ സൈസ് അതിനപ്പുറത്തേക്ക് നമുക്ക് അതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ചൂസിങ് അപ്രോപ്രിയേറ്റ് പാക്കേജ് മെറ്റീരിയൽ എന്നാണ് അതിന് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് choice of an appropriate package materials govern by several factors പറഞ്ഞൊരു കുറച്ചധികം ഫാക്ടേഴ്സ് പറയുന്നുണ്ട് അതായത് specific sensitivity contents like moisture oxygen etcetera factors change ചെയ്യുന്ന കണ്ടൻസ് ടെമ്പറേച്ചർ അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക weight and shape of the container പിന്നെ അതിന്റെ കുറച്ച് പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട് പ്രൊഡക്റ്റ് അതിന്റെ market consumer needs operating markets dairy പ്രൊഡക്ട്സിന് ഫ്രൂട്ട്സിന് വേണ്ടി സെപ്പറേറ്റ് ബയോഡിഗ്രഡബിലിറ്റി അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ടൈംസ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പാക്കേജിങ് മെറ്റീരിയലിനെ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുള്ളത് അതും ഒരു ജനറൽ ആയിട്ട് നമുക്ക് വായിച്ചു വിടാവുന്ന കാര്യങ്ങളാണ് പാക്കേജിങ് ആൻഡ് കൺസ്യൂമർ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം പാക്കേജ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താണ് well packed food products are associated with ആണ് അത് നമുക്കുള്ള ഒരു അഷുറൻസ് uh, നമുക്ക് തരുന്നുണ്ട് അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പിന്നെ ഒരു uh, നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ready to try new products ആണ് അപ്പോൾ എപ്പോഴും കൺസ്യൂമർ എപ്പോഴും ready to try new products ആണ് അപ്പോൾ കൃത്യമായി പാക്ക് ചെയ്ത പ്രൊഡക്ട്സിൽ നിന്നാണ് നമുക്ക് ആ ഒരു സെലക്ഷൻ സംഭവിക്കുന്നത് younger generation looking for health and wellness foods and beverages okay ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് കൺസ്യൂമേഴ്സ് അപ്രീഷിയേറ്റ്സ് അത് ഈസി എന്തൊക്കെയാണ് ഒരു പാക്കേജിൽ കൺസ്യൂമറിനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം പിന്നെ അത് ഈസി ടു ഹാൻഡിൽ ആയിരിക്കണം അപ്പീലിംഗ് ഓഫ് പ്രൊഡക്റ്റ് ആണ് ഡ്യൂറബിൾ ആണ് ലീക്ക് അല്ലെങ്കിൽ റീയൂസബിൾ ലീക്കേജ് സ്പോയിലേജ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് റീയൂസബിൾ ആണ് അത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ആട്രിബ്യൂട്ട്സ് കൺസ്യൂമേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റിൽ വരുന്നത് പിന്നെ different type of packing materials and food പ്രൊഡക്ട്സിൽ കൊടുത്തൊരു ടേബിൾ ആ ടേബിൾ ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയാൽ നല്ലതായിരിക്കും ഓരോ പ്രൊഡക്റ്റിനും ഓരോ type of packing materials mention ചെയ്തിട്ടുണ്ട് L D P L L D low density low density polyethylene L D P അതാണ് നമ്മൾ മിൽക്ക് പാക്കറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിന് വേണ്ട മെറ്റീരിയൽസിനെ uh, കുറിച്ചൊരു ഐഡിയ കിട്ടും അതൊന്ന് നോക്കി പോവാം uh, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് കാരണം ഇതിൽ ഈ പാക്കേജിങ്ങിന്റെ ബാനറിൽ നമുക്ക് ലിമിറ്റഡ് കാര്യങ്ങളെ പറയാനുള്ളൂ ഡിഫറെന്റ് രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ flexible packaging material paper and paper boards നമുക്കറിയാം ഇതൊക്കെ നമ്മൾ കാണുന്ന നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ അറിയാവുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് അപ്പൊ അതിൽ ഓരോന്നിന്റെ അകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് സ്ട്രെസ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കി അതിന്റെ അഡ്വാൻറ്റേജസോ ഡിസ്അഡ്വാൻറ്റേജസോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി പ്രോപ്പർട്ടീസ് നോക്കി ഒന്ന് പ്രൊസീഡ് ചെയ്യുക പിന്നെ അലൂമിനിയം ഫോയിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കാരണം അലൂമിനിയം ഫോയിൽ പാക്കിംഗ് ഇപ്പോൾ വളരെ കോമൺ ആണ് എല്ലാ ഫുഡ് ഇൻഡസ്ട്രിയിലും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ ഒരു റേഞ്ച് പറയുന്നുണ്ട് ഫോയിലിന്റെ റേഞ്ച് തിക്നെസിന്റെ റേഞ്ച് പറയുന്നുണ്ട് പിന്നെ മെറ്റൽ അലൂമിനിയം ഫോയിലിന് ലീച്ചിങ് ഇല്ലാത്ത രീതിയിലുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് പാക്കിംഗ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്നതെന്നുള്ള പേരിലൊക്കെ ഒരു മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമൊക്കെ നോക്കുക low density polythene density range അപ്പോൾ ഇവിടെ കുറച്ച് സ്പെസിഫിക് ഡെഫിനിഷൻസ് പറയുന്നുണ്ട് കേട്ടോ especially with respect to this thickness temperature അത് ഉണ്ട് നമ്മൾ ആദ്യം പോലെ പറയുന്നതാണ് അത്തരം പോയിന്റ്സുകൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി തന്നെ നമ്മൾ ആൻസർ ചെയ്യണം അല്ലെങ്കിൽ മനസ്സിലാക്കണം ഓരോ പോളിമേഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് അതെങ്ങനെയാണ് അതിന്റെ ഇൻട്രാക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു പോകാന്നുള്ളൂ പിന്നെ റിജിഡ് പാക്കിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് അടുത്തൊരു കോണ്ടെക്സ്റ്റിൽ പറയുന്നത് നമ്മളിപ്പോ എല്ലാം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈസിലി യൂസബിൾ ആയിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് പറഞ്ഞെങ്കിൽ ഇതിൽ കുറച്ചുകൂടി റിജിഡ് ആയിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് പറയുന്നത് സ്പെഷ്യൽ ലൈക്ക് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ് ഏറ്റവും റിജിഡ് ആയിട്ടെന്ന് പറയുന്നത് പക്ഷെ അത് ഇപ്പോൾ ഒരു നമുക്കൊരു ഏർലി ഏജസ് മുതൽ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിലെ ഭാഗം എന്നാണ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് നമുക്കറിയാം പഴയ കാലത്ത് ബാക്ടറികളിലൊക്കെ ഫോട്ടോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അതിലൊക്കെ കാണാം ടിൻ അല്ലെങ്കിൽ ഗ്ലാസ് ആണ് കണ്ടെയ്നേഴ്സ് എല്ലാം അതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട് അതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട് കോമ്പോസിഷൻ ഉണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലാസസ് ഉണ്ട് അതൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് type three two and one And uh, type 3 is also soda lime glasses are the common glasses. Are. Type 2 is the same glass as type 3, but the inside of the glass container is coated at the uh, time of manure, usually with the sulfur. Okay. ലീച്ചിങ് leaching effect ഇച്ചിരി കൂടാൻ സാധ്യത ഉള്ളതാണ് പിന്നെ ടൈപ്പ് വൺ ഉണ്ട് ബോറോസിലിക്കേറ്റ് ആണ് അത് കുറച്ചുകൂടി ആണ് പക്ഷെ ഈ പറഞ്ഞ ലീച്ചിങ് കാര്യങ്ങളെല്ലാം കുറവായിരിക്കും അതൊക്കെയാണ് ഗ്ലാസ് കണ്ടെയ്നേഴ്സിനെ കുറിച്ച് പറയുന്നത് പിന്നെ മെറ്റൽ കണ്ടെയ്നേഴ്സ് ആണ് പിന്നെ വരുന്നൊരു മെയിൻ കണ്ടെയ്നേഴ്സ് നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ മെറ്റൽ പ്ലാസ്റ്റിക് ആൻഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ മെറ്റൽ കണ്ടെയ്നേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അതും ഈ പറഞ്ഞ മാതിരി ലീ ലീച്ചിങ്ങും മെറ്റൽ കണ്ടാമിനേഷൻസും വരാത്ത രീതിയിൽ tin tin free steel use ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനും അതിൻ്റെയും കുറച്ച് ക്രൈറ്റീരിയസ് പറയുന്നുണ്ട് general line open top sanitary cans ഉണ്ട് ജനറൽ ലൈൻ കണ്ടെയ്നേഴ്സ് ഉണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട് പിന്നെ വൈഡ് റേഞ്ചിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് അതിൻ്റെ properties corrugated fibre board boxes boxes ഇപ്പോൾ നമുക്കറിയാം പ്ലെയിൻ ലെയർ ലൈനറുള്ള ബോക്സസ് ഉണ്ടത് നമുക്കറിയാം ഇങ്ങനത്തെ ബോക്സസിൽ പാക്ക് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുന്നുണ്ട് നമ്മൾ ഈ kind of ready to eat food products ഒക്കെ അപ്പൊ അതിനകത്ത് ഇന്നർ ലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് application of C F P boxes ആണ് എന്തൊക്കെയാണ് അതിന്റെ applications mainly visual die cut box for display pack extensive use for office stationery items like that ഇതൊക്കെ ഒരു ജനറൽ ടൈംസിന് അപ്പുറത്തേക്ക് വലിയ ഡീറ്റെയിൽസോ സയൻസോ ടെക്നോളജിയോ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി സെമി റിജിഡ് പാക്കിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഫോൾഡിംഗ് കാർട്ടൺസ് അതിന്റെ പ്രോപ്പർട്ടീസ് ലൈൻഡ് കാർട്ടൻസ് കാർട്ടൻസ് അറിയാലോ ഇപ്പൊ ഈ ഹാർഡ് ബോർഡ്സിൽ അല്ലെങ്കിൽ പേപ്പർ ബോർഡ്സിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കാർട്ടൻസ് ആണ് അതിലാണ് പലപ്പോഴും ഫുഡ് മെറ്റീരിയൽസ് ബൾക്കായിട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് നിന്നൊക്കെ അധികം കാർട്ടൺസിലാണ് വരുന്നത് അപ്പൊ അതിൽ തന്നെ ലൈൻഡ് കാർട്ടൺസ് ഉണ്ട് ലൈൻഡ് അല്ലാത്ത കാർട്ടൺസ് ഉണ്ട് ഫോൾഡിങ് കാർട്ടൺസ് ഉണ്ട് പേപ്പർ ബോർഡ് ആൻഡ് ലൈൻഡ് ഇന്റർലി വിത്ത് അപ്രോപ്രിയറ്റ് പാക്ക് മെറ്റീരിയൽസ് ആണ് ലൈൻഡ് കാർട്ടൻസ് പറയുമ്പോൾ പാക്ക് മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിന്റെ യൂസ് ഉള്ള അതിനനുസരിച്ച് ആണ് ലൈൻഡ് കാർട്ടൻസ് യൂസ് ചെയ്യുന്നത് അത് very economical as compared to material containers ആണ് ശരിയാണ് നമുക്കറിയാം കോസ്റ്റ് കുറവായിരിക്കും provide excellent shelf life due to excellent barrier properties against moisture okay ഈ കാർട്ടൺസിന്റെ സ്പെഷ്യാലിറ്റി തന്നെയാണ് അത് ഡയറക്റ്റ് മോയ്സ്ചർ കോണ്ടാക്ട്സ് നന്നായിട്ട് അത് പ്രിവെന്റ് ചെയ്യും ഒരു ബാരിയർ ആയിട്ട് but thing is just like that നമുക്കത് uh, വെള്ളം വീണാൽ അല്ലെങ്കിൽ അതിലേക്ക് വെള്ളത്തിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വന്നാൽ അതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കും ബട്ട് സ്റ്റിൽ ഹാൻഡിൽ ചെയ്യാനും കുറച്ച് ഹാൻഡി ആണ് പിന്നെ അത് വെയിറ്റ് കുറവാണ് കമ്പയർ വിത്ത് ടിൻ മെറ്റീരിയൽസ് അതൊക്കെയാണ് അതിൽ പറഞ്ഞു പോകുന്നത് അസെപ്റ്റിക് കാർട്ടൺസ് ഉണ്ട് paper boards about eighty percent polyethylene അത് അസെപ്റ്റിക് ടൈപ്പ് ഓഫ് കാർട്ടൺസ് ആണ് both packing and the product are sterilised separately and then the packing operation is carried out under aseptic or sterile കണ്ടീഷൻസിലാണ് നമ്മൾ പാക്കിംഗ് ക്യാരി ചെയ്യുന്നത് അതാണ് അതിൽ പറയുന്നത് തെർമോഫോംഡ് കണ്ടെയ്നേഴ്സ് ഉണ്ട് അത് ഇതർ പോളിത്തിലീൻ ഓർ പോളിപ്രോപ്പിലീൻ ആണ് തെർമോഫോംഡ് കണ്ടെയ്നേഴ്സ് പറയുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട് ലൈറ്റർ ആണ് മോഷന് ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ കണ്ടെയ്നേഴ്സിൽ പറഞ്ഞു പോകുന്നത് പിന്നെ ഇപ്പോൾ മോഡേൺ പാക്കിംഗ് കൺസെപ്റ്റ്സും അതിന്റെ ചില അഡ്വാൻറ്റേജസും ഹൈലൈറ്റിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ form fill and seal F F S എന്നൊരു സിസ്റ്റം നമുക്കുണ്ട് സംഭവം more recent packing systems and concepts are form fill and seal. Uh, uh, septic packing materials, uh, retortable uh, pouches, modified atmospheric package. അതൊക്കെയാണല്ലോ form fill and seal system means one in which the processed food product stored in a tank is continuously fed to the packaging system and gets packed as, as pouch or a semi-rectangular pack. This system is suitable for liquid free flowing solids only. This packing material is purchased in the form of rods. The machine unwinds the rod, sterilizes it by hydrogen peroxide, UV light forms into a tube and then seals one end to it. The product is filled into this uh, through a measuring mechanism and the top end of the tube is sealed. നമ്മളിപ്പോ ഈ ചില വീഡിയോസ് ഒക്കെ കാണാമല്ലോ നമുക്ക് ഈ പാക്ക് മെറ്റീരിയൽസിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തെ കുറിച്ചുള്ള വീഡിയോസിൽ നമ്മളെപ്പോഴും കാണുന്ന വീഡിയോസിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ ഫോം ഫിൽ ആൻഡ് സ്റ്റീൽ സിസ്റ്റമാണ് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് പർട്ടിക്കുലർ കണ്ടിട്ടുണ്ട് പാല് പാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ചില പ്രൊഡക്ട്സ് ഒക്കെ പാക്ക് ചെയ്യാൻ മെഷീൻസ് ഉണ്ട് ഓട്ടോമാറ്റിക്കലി അത് ഫിൽ ചെയ്ത് സീൽ ചെയ്ത് ലേബിൾ ചെയ്തൊക്കെ വരുന്ന സിസ്റ്റം അതിനെ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് പിന്നെ സെപ്റ്റിക് പാക്കേജിങ് സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്സ് പറയുന്നുണ്ട് types of packaging materials for septic package glass bottles cans paper boats cartons അത് ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ അസെപ്റ്റിക് ആയിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ റിക്വയർമെന്റ്സ് അതെങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് വൈകിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അതും നമുക്കൊന്ന് നോക്കാവുന്നതാണ് ഓക്കെ പിന്നെ sterilisation of the packaging and filter environment അതൊരു മറ്റൊരു പോയിന്റ് ആണ് ശരിക്കും അപ്പോ uh, uh, ഇതൊക്കെയാണ് ആയിട്ട് നമ്മൾ പാക്കിംഗ് മെറ്റീരിയലിനെ കുറിച്ച് uh, പറയുന്നത് ഇതൊക്കെ എല്ലാം ഒന്ന് നോക്കി പോവാം ഇപ്പൊ ജനറൽ ടേംസ് ആണ് ജനറൽ ടേംസ് ആയതുകൊണ്ട് തന്നെ ടെക്നിക്കലി നമ്മൾ ഒരുപാട് ഡിസ്കഷന് പോകേണ്ട കാര്യങ്ങളില്ല എല്ലാം നമുക്കൊരു ഒരു കോമൺ വായിച്ച് നമുക്ക് കിട്ടാവുന്ന പോയിന്റ്സുകൾ മാത്രമേ ഉള്ളൂ ഷെൽഫ് ലൈഫ് ഫുഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന പാക്കിംഗ് ഇട്ടോട്ട് പൗച്ച് മെറ്റീരിയൽസ് അതിന്റെ പാക്കിംഗ് രീതി അതിന് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ എക്സസൈസും കാര്യങ്ങളും നോക്കുക modified atmospheric packaging for minimally processed ഫുഡാണ് അടുത്തൊരു കാറ്റഗറിയിൽ പറയുന്നത് അത് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ് തന്നെയാണ് അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തി നമ്മളുടെ കണ്ടീഷൻസ് കൺട്രോൾ ആക്കി നിർത്തിയിട്ട് നമ്മൾ ഓക്സിഡേഷൻ ഓഫ് ഫുഡോ അല്ലെങ്കിൽ മോയ്സ്ചറിന്റെ പ്രസൻസോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് കുറയ്ക്കുന്ന ഒരു രീതിയാണത് മെയിനായിട്ട് ഇതിനായിട്ട് ഗ്യാസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മളത് അതിൻ്റെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസ് കുറച്ചുകൂടി കുറയ്ക്കുന്ന രീതി അപ്പോൾ gas composition used for modified atmosphere package കുറിച്ച് അതിനൊരു റേഷ്യോ എന്ന് പറയുന്നുണ്ട് മെയിനായിട്ട് നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത് അതിന്റെ percentage with respect to commodity ഒരു ടേബിൾ ആക്കിയിട്ടുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ചില ഗ്യാസ് ചില പ്രൊഡക്ട്സിന് യൂസ് ചെയ്യാറില്ല അപ്പോൾ അതിൻ്റെതായ ചില ഇൻട്രാക്ഷൻസും റിയാക്ഷൻസും സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ മാറ്റുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ജനറലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത് നോക്കാം അതൊക്കെയാണ് ആ ടേബിൾസിൽ പറഞ്ഞു പോയിരിക്കുന്നത് ആക്റ്റീവ് ആൻഡ് ഇന്റലിജന്റ് പാക്കിംഗ് എന്ന് പറയുന്നുണ്ട് ആക്റ്റീവ് ആൻഡ് ഇന്റലിജന്റ് മെയിൻ ആയിട്ട് നമുക്ക് ഈ മെയിൻ ആയിട്ട് അബ്സോർബൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പാക്കിംഗ് മെറ്റീരിയൽസിൽ യൂസ് ചെയ്യാറുണ്ട് ലൈക്ക് ഓക്സിജൻ അബ്സോർബൻസ് ലൈക്ക് അപ്പോൾ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചീസ് മീറ്റ് പോകണം ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രിവെന്റ് ചെയ്യും റിഡക്ഷൻ പോലുള്ള കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഓക്സിഡേ ഓക്സിജൻ അബ്സോർബേഴ്സ് ഉള്ള സാഷസ് ഫിലിംസ് സോപ്പ് വർക്ക്സ് ഒക്കെ നമ്മൾ പാക്ക് മെറ്റീരിയൽസിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് like that carbon dioxide oxide absorbers removing carbon dioxide form form during storage അപ്പോൾ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട് അത് ഓരോ പ്രൊഡക്റ്റിനും അത് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ടേബിളാണ് uh, നന്നായിട്ട് നമ്മളൊന്ന് തറോ നോളജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ടേബിൾ തന്നെയാണ് uh, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് how to use these uh, kind of things and, and uh, which kind of products actually they are using these kind of things എന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും പെട്ടെന്ന് ക്യാച്ച് ആവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നോക്കി പോവാം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് സാക്ഷ ആൻഡ് ഫിലിം ടൈംസിൽ ടൈറ്റിൽ അതെങ്ങനെ ആക്കി മാറ്റുന്നു എന്നുള്ളതിന് ഓരോന്നിനും ഓരോന്നായിട്ട് അതാണ് പറഞ്ഞു വരുന്നത് എക്സാമ്പിൾസ് ഓഫ് ആക്റ്റീവ് പാക്കേജിങ്ങിനെ കുറിച്ചും ഒരു ടേബിൾ ഉണ്ട് ഓരോ പ്രൊഡക്ട്സിനും എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു അതിന്റെ കോമ്പോസിഷൻ അതെങ്ങനെയാണ് അതിന്റെ പർപ്പസ് യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഇന്റലിജന്റ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് examples of indicators under intelligent packing materials അതില് ആക്ച്വലി കുറെ കുറച്ചധികം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും നമുക്ക് time temperature oxygen indicator carbon dioxide indicator അത് നമ്മൾ നമ്മൾ day to day packing materials അത്ര അങ്ങനെ കാണാത്തതാണ് ബട്ട് കുറെ കൂടി ലേറ്റസ്റ്റ് മോഡേൺ പാക്കിംഗ് ട്രെൻഡിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മളുടെ ഇന്ത്യയിൽ അത്ര അധികം ഇല്ലായിരിക്കാം ബട്ട് ഇൻ ഫ്യൂച്ചർ ഇതൊക്കെ ഈ രീതിയിലേക്കായിരിക്കാം നമ്മളുടെ പാക്കിങ്ങിന്റെ സെനാരിയോ മാറാൻ പോകുന്നത് ഓക്കെ പിന്നെ അടുത്ത് വന്നിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് labelling labelling is important thing industry നമുക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റ് കൃത്യമായ ലേബിൾ ചെയ്ത് മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് പ്രൊഡക്റ്റിന് റീച്ച് ഉണ്ടാവുന്നത് ക്ലാരിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് അത് അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് for food industry and food business അറിയാലോ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ക്രെഡിബിലിറ്റി പോലും പലപ്പോഴും അതിന്റെ പ്രോപ്പർ ലേബലിങ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മൾ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ചുറ്റുപാട് ലേബലിംഗിൽ എന്തൊക്കെയാണ് ലീഗൽ റിക്വയർമെന്റ്സ് എന്നുള്ളത് പ്രൊഫസർ റൂൾ പ്രകാരം ലേബലിങ്ങിനെ കുറിച്ച് കൃത്യമായ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അതിന്റെ സെഷനിൽ അത് വരും തിയറി സെഷനിൽ നമുക്ക് ലോസിനെ കുറിച്ചുള്ള തിയറി തിയറി സെഷനിൽ ലേബലിങ്ങിനെ കുറിച്ചുള്ള പാർട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത് മെയിനായിട്ട് name of the product clear ആയിട്ട് മെൻഷൻ ചെയ്യുക അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്യുക എന്നുള്ളത് ഒരു ഒരു ചെറിയ ഇൻഗ്രീഡിയൻ്റ് പോലും എക്സ്ട്രാ ആവാതെ മെൻഷൻ ചെയ്യുക എന്നുള്ളത് ഒരു മസ്റ്റ് ആണ് ബിക്കോസ് ഈ പലർക്കും പല അലർജിക് ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ് അപ്പോ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻ്റ് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് അറിയാതെ യൂസ് ചെയ്യുന്ന പലപ്പോഴും പല ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകുമ്പോൾ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏറ്റവും ചെറുത് തൊട്ട് ഏറ്റവും വലിയ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസിനെ മെൻഷൻ ചെയ്യണം പിന്നെ nutritional information is also an important factor for labelling കാരണം അതാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ സെലക്ട് ചെയ്യാനുള്ള ഒരു മെയിൻ ഏരിയ അല്ലെങ്കിൽ മെയിൻ നമ്മളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ആണ് അപ്പോൾ അതും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം മെഡിസിനൽ ന്യൂട്രീഷൻ ക്ലെയിംസ് ഉണ്ടെങ്കിൽ അത് പറയണം അത് അത് ചെയ്യണം ഈ നമ്മളൊരു പുതിയ റെഗുലേഷൻ റൂൾ അനുസരിച്ച് ഇതിലേക്ക് എന്ത് വേരിയേഷൻ വന്നാലും അതൊരു വലിയ ഓപ്പൻസ് ആണ് അപ്പൊ അതിന് അതിൻ്റെതായ ആക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് ആ സെഷനിൽ നിങ്ങൾക്ക് കുറിച്ച് കൃത്യമായ ധാരണ കിട്ടും പിന്നെ date of tagging use by date best for date അങ്ങനെ ഒന്ന് രണ്ട് ടൈംസ് ഉണ്ട് അപ്പോൾ അത് അതൊന്ന് മനസ്സിലാക്കിയേക്കണം എന്താണ് use by date use by date must be followed by day or month which must be consumed by അപ്പൊ യൂസ് ബൈ ഡേറ്റ് കൊടുത്താൽ ആ ഡേറ്റിനുള്ളിൽ അത് കൺസ്യൂം ചെയ്തിരിക്കണം എന്നുള്ളതാണ് ബെസ്റ്റ് ബിഫോർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ indicator of when product begin to degrade from optimal quality. This includes when the food becomes stable, begins to taste of അത് uh, best before ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡേറ്റിന് മുമ്പ് അത് യൂസ് ചെയ്താലാണ് അവർ പറയുന്ന ടേസ്റ്റിലോ ക്വാളിറ്റിയിലോ നമുക്ക് കിട്ടുള്ളൂ അതിനുശേഷം യൂസ് ചെയ്താൽ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നെങ്കിൽ പോലും നമുക്ക് അതിന്റെ ആ എഫക്റ്റ് കിട്ടില്ല അപ്പോൾ അതാണ് ബെസ്റ്റ് ബിഫോർ ഡേറ്റ് കൊണ്ട് പറയുന്നത് അതിന്റെ സ്റ്റോറേജ് കണ്ടീഷൻസ് മെൻഷൻ ചെയ്യും നമ്മളെങ്ങനെയാണ് റൂം ടെമ്പറേച്ചറിലാണോ ആംബിയൻ ടെമ്പറേച്ചറിലാണോ റെഫ്രിജറേറ്റർ കണ്ടീഷനിലാണോ ഫ്രോസൺ കണ്ടീഷനിലാണോ ആണ് സ്റ്റോറേജ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് സ്റ്റോറേജിൽ പറയുന്നത് ബിസിനസ് നെയിം ആൻഡ് അഡ്രസ് എന്ന് പറഞ്ഞാൽ additional to the business name and address business manufacture or package if independent to the main business and seller establish യൂറോപ്പിൽ അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്യണം മാനുഫാക്ചറിങ് പാക്കേജറെ മെൻഷൻ ചെയ്യണം പ്ലേസ് ഓഫ് ഒറിജിൻ മെൻഷൻ ചെയ്യണം ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ് ഉണ്ട് അതും നമുക്കറിയാം ചില പ്രൊഡക്ട്സ് ചൂടാക്കണം അല്ലെങ്കിൽ എത്ര വെള്ളം ഒഴിക്കണം ഒരു ഗ്രാം പൊട്ട് പിടിക്കുക രണ്ട് ഗ്രാം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണമെന്നൊക്കെ രേഷ്മി ഷാർട്ടി പറയുന്നതാണ് അതൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ ഓഫ് യൂസ് ആണ് അതൊക്കെ നമ്മുടെ ലേബലിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം അതും ഒരു മസ്റ്റ് ആണ് പിന്നെ പ്രസന്റേഷൻ ആണ് label must be legible and easy to ആണ് കാരണം നമ്മുടെ ലേബലിൽ ലേബലിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് കാരണം നമ്മള് കൃത്യമായിട്ട് എല്ലാ ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും അതെല്ലാം ആൾക്കാർക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിൽ കൊച്ചു കൊച്ചായിട്ട് നമ്മൾ എഴുതും കണ്ടീഷൻ അപ്ലൈ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അവരോട് നമുക്ക് വായിക്കാൻ പറ്റില്ല കണ്ടീഷൻ അപ്ലൈ എന്നുള്ള വായിക്കാൻ പറ്റില്ല എന്താണ് കണ്ടീഷൻ നമുക്ക് വായിക്കാൻ പറ്റില്ല ആ രീതിയിലല്ല ഫുഡ് പ്രൊഡക്ട്സിന്റെ ലേബലിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി കേൾക്കേണ്ടത് പിന്നെ ലോഡ് മാർക്ക് ബാച്ച് കോഡ് അത് അത് ആണ് ഓരോ ബാച്ചും കോഡും നമ്മൾ അറിഞ്ഞിരിക്കണം നാളെ പ്രൊഡക്ഷനിൽ അപ്പോൾ ആ ബാച്ച് എപ്പോഴത്തെ ആണെന്ന് അറിഞ്ഞിരിക്കാനാണ് അതൊക്കെയാണ് അതിന്റെ conditions sectioning product name date mark weight quantity alcohol strength section ചെയ്തിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ ഫുഡ് പ്രൊഡക്ട്സിനൊക്കെ ബാർകോഡിങ് സമ്പ്രദായം എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ എയ്ഡ് ഔട്ട്സ് ആണ് അവോയ്ഡ് അപ്പൊ അതുകൊണ്ട് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് കുറെ കൂടി സെൽഫ് സർവീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വളരെയധികം സഹായിക്കും പിന്നെ ഇൻവെന്ററി കൺട്രോള് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും മാർക്കറ്റ് സർവേ മാർക്കറ്റ് സർവേ ഇപ്പോഴത്തെ ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മാർക്കറ്റ് സർവേ അതിന് ഒരുപാട് സഹായമാണ് ബാർകോഡിംഗ് സിസ്റ്റം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് ബാർകോഡിംഗ് സിസ്റ്റത്തിന് കോർ തേർട്ടി നയൻ ആണ് symbology introduction seventy five nineteen seventy ഫൈവിൽ യൂസ് ഫോർ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അത് ബാർകോഡിംഗിന്റെ ഒരു സമ്പ്രദായമാണ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടേ ഉള്ളൂ I T F code twenty eight E N E U P C അങ്ങനെ ഡിഫറെന്റ് ബാർകോഡിംഗ് സമ്പ്രദായം അതൊക്കെ എപ്പോ വന്നു എന്താണെന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാണ് പിന്നെ printing and reading of barcoding നമുക്കറിയാം അത് ഈ പറഞ്ഞ പോലെ വിസിബിൾ ആവുന്ന രീതിയിൽ ഇതായിട്ട് പ്രിന്റ് ചെയ്ത് അത് കോഡ് റീഡേഴ്സിന് കൃത്യമായി റീഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലായിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത് പിന്നെ വരുന്നത് പാക്കേജിങ് ആൻഡ് എങ്ങനെയാണ് എഡിബിൾ പാക്കേജിങ്ങിന്റെ എങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത് എഡിബിൾ പാക്കേജിങ് അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് കൺസ്യൂമർ പിന്നെ requirements of edible films and coatings കാരണം എഡിബിൾ പാക്കേജിങ് ഇപ്പോൾ വലിയ തോതിൽ പല പ്രൊഡക്ട്സും നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് പാക്കേജിങ് മെറ്റീരിയലിന്റെ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി പാക്കേജിങ് മെറ്റീരിയൽ തന്നെ എഡിബിൾ ആവുന്ന രീതിയിലുള്ള പാക്കേജിങ് സമ്പ്രദായങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് എഡിബിൾ ഫിലിംസ് ആൻഡ് കോട്ടിങ്സ് ഒക്കെ പാക്കേജിങ് മെറ്റീരിയൽസിൽ യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പൊ അതും ഒരു പുതിയൊരു അഡ്വാൻറ്റേജ് പുതിയൊരു അഡ്വാൻസ്മെന്റ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതും നമ്മളെ വൈഡ് റേഞ്ചിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പൊതുവേ materials used for edible films എന്തൊക്കെയാണ് പ്രോട്ടീൻസ് പോളിസാക്രൈഡ്സ് ലിക്വിഡ്സ് ഒക്കെയാണ് എഡിബിൾ ഫിലിംസ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് വേസ്റ്റേജ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ wheat proteins corn protein protein polysaccharides ഒക്കെയാണ് വരുന്നത് അതുപോലെ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സിന്റെ യൂസേജ് ഇപ്പൊ വലിയ തോതിൽ നടക്കുന്നുണ്ട് എല്ലാ പാക്കിംഗ് മെറ്റീരിയൽസിനും പൊതുവെ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് വേണമെന്നുള്ള ഒരു ഒരു രീതി ഗ്ലോബലി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ രീതിയിലുള്ള ഒരുപാട് റിസർച്ച് വർക്കുകൾ നടക്കുന്നുണ്ട് പല പാക്കിംഗ് മെറ്റീരിയലും ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം ഒരു ജനറൽ കൺസെപ്റ്റിന് അപ്പുറത്തേക്കൊന്നും പറയുന്നില്ല പിന്നെ പാക്കിംഗ് പ്രൊഡക്റ്റ് ടൈപ്പും അതിന്റെ മെഷീൻ ടൈപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചു പോകാം ഇതൊക്കെയാണ് പൊതുവിൽ ഈ ഫുഡ് പാക്കേജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് നമ്മളോട് പറയുന്നത് ജനറൽ ടൈംസ് ആണ് ഇതിലെല്ലാം ഒന്ന് വായിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന കൺസെപ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കുറച്ചൊന്ന് സ്പീഡായിട്ട് പോവാണ് അടുത്ത ഒരു food preservation preservative and processing ആണ് അടുത്ത് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് അത് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഫുഡ് പ്രിസർവേഷനും അതിന്റെ പ്രോസസ്സിങ്ങും കാരണം നമ്മളെ പലപ്പോഴും ഫുഡ് ഇൻഡസ്ട്രിയിൽ ഫുഡ് സ്റ്റോറേജ് ചെയ്ത് പിന്നീട് അത് റീയൂസ് ചെയ്ത് മീൻസ് യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ട പ്രിസർവേഷൻ കൃത്യമായി കൊടുത്തില്ലെങ്കിൽ ഡാമേജസ് സംഭവിക്കാം അപ്പോൾ അത് ആ ബിസിനസ്സിൻ്റെ ഒരു മെയിൻ ഏരിയ ആണ് ഫുഡ് പ്രോസസ്സിങ് ഫുഡ് പ്രോസസ്സിങ്ങായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എന്താണ് food preservation is a process of treating and handling food in such a way as to stop or greatly slow down spoilage okay preservation എന്ന് പറഞ്ഞാൽ സ്പോയിലേജ് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാനോ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പൊതുവെ ഫുഡ് പ്രിസർവേഷൻ എന്ന ടൈമാണ് പറയുന്നത് Food processing is a set of methods and techniques used to transform raw ingredients into food for consumption by humans or animals. അപ്പോൾ റോ ഇൻഗ്രീഡിയൻറ്റിനെ നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ള ഫുഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് ഫുഡ് പ്രോസസ്സിംഗ് എന്ന ടൈമിൽ നമ്മൾ പറയുന്നത് അത് തന്നെ പല രീതിയിൽ various techniques are used for this purpose addition of heat ഒരു ടെക്നിക്കാണ് തെർമൽ പ്രോസസ്സിംഗ് എന്ന് പറയും application of heat to prevent food by uh, inactivating the enzymes, dis uh, destroying the microorganisms from both spoilage and propagation inside is appropriately packed to prevent recontamination. Can be stored for extended period of time. Now, so, heat to change that people the spoilage and all the chances of you are key. Uh, food keeping, thermal processing and the products in the case. Otherwise, reverse cooling or refrigeration on the process. Now, the heat നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ഗ്രോത്ത് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് ഷെൽഫ് ലൈഫിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ഒരു ടെക്നിക്കും അവൈലബിൾ ആണ് യൂസ് ചെയ്യുന്നുണ്ട് വൈഡ് റേഞ്ചായിട്ട് പിന്നെ മോയ്സ്ചർ റിമൂവ് ചെയ്യുന്ന ഡ്രൈയിങ് ഓർ ഡീഹൈഡ്രേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് സ്പോയിലേജ് കുറയ്ക്കുന്ന രീതിയുണ്ട് കൺട്രോളിങ് ഓഫ് വാട്ടർ ആക്ടിവിറ്റി അതൊരു പോയിന്റാണ് ഞാൻ നമ്മൾ ആദ്യം പോലെ പറയുന്നതാണ് വാട്ടർ ആക്ടിവിറ്റി അതിന്റെ മോണിറ്ററിങ് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് additional preservatives like sugar salt acids അതും ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കീപ്പ് ചെയ്യാം ഫോർ ലോങ് ടൈം കാരണം ഇതിന്റെ പറഞ്ഞു ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മെയിൻ ആയിട്ട് പി എച്ചിലുള്ള ഡിഫറൻസ് ആണ് പി എച്ച് ഡിഫറൻസ് മൈക്രോബിയൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുമ്പോൾ സ്പോയിലേജ് കുറയുന്നതാണ് ഇത്തരം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് പിന്നെ അതർ അതർ ടെക്നിക്സ് ഉണ്ട് general techniques radiation exposure U V light high intensity pulse light pulse electric field high pressure അങ്ങനെ ഡിഫറെന്റ് ടെക്നിക്സ് അതിൽ പറഞ്ഞു പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷനിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അതേ പ്രോ പ്രോസസ്സുകൾ തന്നെയാണ് പറയുന്നത് അപ്പൊ അതിൽ ഒന്ന് രണ്ട് പ്രോസസ്സുകൾ സ്പെസിഫിക് ആയിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് തെർമൽ പ്രോസസ്സുകളിൽ ബ്ലാഞ്ചിങ് എന്ന പ്രോസസ് ഉണ്ട് അതുപോലെ പാസ്ചറൈസേഷൻ ഉണ്ട് നമ്മൾ മിൽക്കിന്റെ കേസിൽ നമ്മൾ പറഞ്ഞാണ് ആ ഒരു ഫ്ലോ ചാർട്ടൊക്കെ നമ്മൾ കണ്ടതാണ് ലിക്വിഡ് മിൽക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ സ്റ്റെറിലൈസേഷൻ ഉണ്ട് അപ്പൊ ഇത്തരം സ്പെസിഫിക് ആയിട്ടുള്ള ടേംസ് അതിന്റെ ഡെഫിനിഷൻസ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ക്ലിയർ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് പറയുന്നുണ്ട് അപ്പൊ അത് വേർഡ് ടു വേർഡ് അല്ലെങ്കിൽ ആ സെന്റൻസ് വായിച്ച് ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് വേറെ പുറത്തു പോലും ചെയ്ത് കിട്ടില്ല അപ്പൊ ആ ടെക്സ്റ്റ് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്താൽ ഈ പറഞ്ഞ എല്ലാ ടൈംസും പാസ്റ്ററൈസേഷൻ ബ്ലാഞ്ചിങ് പിന്നെ സ്റ്റെറിലൈസേഷൻ അത്രയും ചില സ്പെസിഫിക് ടൈംസ് ഉള്ളത് നോക്കി പോവാ പിന്നെ ഒരു ടൈമാണ് thermal death time it has been found micro organisms including Botulinium are destroyed by heat at rates which depends on the temperature. Higher temperature helium spores more quickly. അപ്പോൾ temperature with respect to temperature ആണ് മൈക്രോ ഓർഗാനിസംസിന്റെ ഡെത്ത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പൊ അതിന്റെ ഒരു റേറ്റ് ആണ് തെർമൽ ഡെത്ത് ടൈം എന്ന് പറഞ്ഞൊരു ഒരു ഫാക്ടറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡെഫിനേഷൻ നോക്കുക പിന്നെ ഫുഡ് ഡ്രൈയിങ് ആൻഡ് ഡീഹൈഡ്രേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് അടുത്ത് പറഞ്ഞത് drying and dehydration one the oldest method of preservating food നമുക്കറിയാം നമ്മളൊക്കെ ഭക്ഷണം പഴയ മീറ്റും ഫിഷൊക്കെ ഉണക്കി സൂക്ഷിച്ച് വന്നൊരു കമ്മ്യൂണിറ്റിയാണ് പലപ്പോഴും നമ്മളിപ്പോൾ മഴക്കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ വേനൽക്കാലത്ത് നമ്മളുടെ ഫ്രൂട്ട്സ് ഒക്കെ ആയാലും ഉണക്കിയൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഒരു രീതി നമ്മൾ നാട്ടിലുണ്ട് നമ്മുടെ ഒരു കോണ്ടിനെന്റിൽ പ്രത്യേകിച്ചുണ്ട് അപ്പൊ ആ രീതിയെ കുറിച്ചാണ് ഈ ഡ്രൈവ് എന്ന് പറയുന്നത് അപ്പൊ അത് തന്നെ പല രീതിയിലുണ്ട് ഹീറ്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് എത്ര ഹീറ്റ് നമുക്ക് വേണം വേപ്പറൈസേഷന് വേണ്ടി ഹീറ്റ് ട്രാൻസ്ഫർ ഡ്രൈവിംഗ് മോണിറ്റർ അത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക എല്ലാവരും കൂളിംഗ് ആൻഡ് ഫ്രീസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അത് മെയിനായിട്ട് നമ്മുടെ സീ ഫുഡ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മീറ്റ് ഇൻഡസ്ട്രീസ് ഈവൻ വെജിറ്റബിൾസിന്റെ ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കൂളിംഗ് ആൻഡ് ഫ്രീസിങ് അത് തന്നെ പല രീതിയുണ്ട് air freezing plate freezing liquid immersion freezing cryogenic freezing അങ്ങനെ പല ഫ്രീസിങ് ടെക്നിക്സും അവൈലബിൾ ആണ് ഓരോ ടെക്നിക്കിനെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സുകളും ടെമ്പറേച്ചറുകളും നോക്കി പോവുക ഡെഫിനേഷൻസ് നോക്കി പോവുക ഓരോന്നും സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്തെടുത്ത് പറയുന്നില്ല ജസ്റ്റ് ഒന്ന് എല്ലാവരും നോക്കുക പിന്നെ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് കുറച്ച് മെൻഷൻ ചെയ്തായിരുന്നു ആ ടേബിൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടേബിളാണ് അതൊന്ന് നോക്കണം ഓരോ കെമിക്കൽസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ amount allowed amount generally regard as safe അതാണ് ഗ്രാസ് എന്ന് പറയും generally regard as amount GRAS എന്നാണ് പറയുന്നത് ജനറലി റിഗാർഡ് ആസ് സേഫ് അപ്പോൾ ആ എമൗണ്ട് എത്ര പി കെ എമ്മിലാണ് നമ്മളത് ആഡ് ചെയ്യുന്നത് പറയുന്നുണ്ട് അത് ഓർഗാനിസംസ് അഫക്റ്റഡ് ഏതൊക്കെ ഓർഗാനിസംസിനാണ് ആ പർട്ടിക്കുലർ കെമിക്കൽ അഫക്ട് ചെയ്യുന്നതെന്നും ഏതൊക്കെ തരം ഫുഡിലാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഉള്ള ഒരു ടേബിളാണ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടേബിളാണ് അതൊന്ന് നോക്കണം എക്സാംസിനൊക്കെ വരാൻ സാധ്യതയുള്ള ആണ് പിന്നെ സോൾട്ട് ആൻഡ് ഷുഗർ പ്രിസർവേഷൻ നമ്മൾ പറഞ്ഞതാണ് നമുക്കറിയാം ഉപ്പിലിട്ട് മാങ്ങ വയ്ക്കുന്നതും പഞ്ചസാര ലായനിലിട്ടിട്ട് നമ്മൾ നമ്മുടെ ഈ എന്താ പറയുക സ്ട്രോബെറി ഒക്കെ വെക്കുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ കൺവെൻഷൻ രീതികളാണ് അതിനൊരു ഒരു രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ കാണാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാത്തിലും അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ അതർ പ്രിസർവേറ്റീവ്സ് ഉണ്ട് ചില സ്പൈസസ് ഫ്ലേവേഴ്സ് ആന്റി ഡിഫറൻസ് ഒക്കെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് സംഭവം minimal processing of fresh foods പറയുന്നുണ്ട് അപ്പോൾ ഫുഡിന്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഏറ്റവും പറയും മിനിമൽ പ്രോസസിങ് ആണ് ഏറ്റവും മിനിമൽ പ്രോസസിങ് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതലായിട്ട് കിട്ടും അതിന്റെ സ്റ്റോറേജ് കുറയും അതിന്റെ അതിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസിന്റെ ലോസ് ആവുന്ന എല്ലാം കുറയും അത്തരം കാര്യങ്ങളാണ് അതിൽ പറഞ്ഞുകൊണ്ട് പിന്നെ പുതിയ കുറച്ച് ടെക്നിക്സ് ഉണ്ട് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് ആണ് നമ്മൾ അതിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞാണ് ചില ഓക്സിജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പുതിയ പാക്കേജിങ് രീതി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻട്രാക്ഷൻസ് കുറച്ച് മാക്സിമം ഫുഡിനെ സേഫാക്കി നിലനിർത്തുന്ന പുതിയ ട്രെൻഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാക്കേജിങ് ടെക്നിക്സിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ വരുന്ന ചില മാറ്റങ്ങൾ നമ്മുടെ ഫുഡ് പാക്കേജിങ് ഇൻഡസ്ട്രിയിൽ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി അതൊരു ഓൺലൈൻ ആയിട്ടില്ല but it's work is going on അപ്പൊ അതൊക്കെയാണ് ഫുഡ് പാക്കേജിങ്ങും പ്രിസർവേറ്റീവ്സിനെ കുറിച്ചും പറയുന്നത് ബാക്കിയെല്ലാം ജസ്റ്റ് ജനറൽ ടൈംസ് ആണ് നമുക്കത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ മാത്രമുള്ള കാര്യങ്ങൾ അതിലില്ല ബട്ട് ജനറൽ ആണെന്ന് പറയുമ്പോഴും നമ്മളത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ് അതാണ് ഈ ജനറൽ ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വരുമ്പോഴും ഗുണം പക്ഷെ അതിലാകെയുള്ള ഒറ്റ പ്രശ്നമുള്ളൂ സ്പെസിഫിക് ടൈംസും കണ്ടീഷൻസോ ടെമ്പറേച്ചേഴ്സോ പ്രഷറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കി നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കി സ്കോർ ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു text unit seventeen waste management food processing ഇൻഡസ്ട്രിയെ കുറിച്ചാണ് പറയുന്നത് ഇതും ഏറെക്കുറെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് മിനിമൽ വേസ്റ്റിലേക്ക് പോയിട്ട് റീയൂസ് ചെയ്ത് പുതിയ വാല്യൂ ആഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം ഇത് ഇതുമായിട്ട് കൂടുതൽ നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും നമുക്കൊരു എന്താ പറയാ ലൈവായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് അവർ അതിനെ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതിനെക്കുറിച്ചാണെങ്കിൽ പറയുന്നത് മിനിമൽ വേസ്റ്റ് വേസ്റ്റ് റീയൂസ് അപ്പൊ അതുകൊണ്ടുള്ള ഗുണങ്ങൾ വേസ്റ്റ് മാനേജ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ പിന്നെ അതിനെ വാല്യൂ ആഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നത് ജസ്റ്റ് ലൈക്ക് ഫെർട്ടിലൈസേഴ്സോ കോമ്പോസ്റ്റോ ഒക്കെ ആക്കി മാറ്റുന്ന രീതികൾ അതൊക്കെയാണ് നമ്മൾ ഓരോ ഓരോ ഇൻഡസ്ട്രിയിലും average composition of waste from food industry നമ്മൾ പറയുന്നുണ്ട് എത്രയാണ് ബിയോഡ് ഫൈവ് എന്നുള്ള സസ്പെൻഡ് സോളിഡ്സ് എത്രയാണെന്നുള്ളത് ഒരു റേഞ്ച് ഫുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആവറേജ് കോമ്പോസിഷൻ ഓഫ് വേസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഒരു ടേബിളാണത് അത് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമെന്നുള്ളതല്ല എങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഫുഡ് വേസ്റ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് energy efficiency and conservation having energy efficiency as a major criteria in the selection of technology and process equipment mechanism mechanism in the circuitry and the process for avoiding wastage of electricity. നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റിൽ ഈ പറഞ്ഞ എല്ലാം വരുന്നുണ്ട് എല്ലാം വാട്ടർ കൺസർവേഷൻ എനർജി മാനേജ്മെന്റ് പിന്നെ നമ്മൾ റോ മെറ്റീരിയൽ യൂസേജിന്റെ ഭാഗമായിട്ട് വരുന്ന വേസ്റ്റ് ഇതെല്ലാത്തിനെയും മാനേജ് ചെയ്ത് കൺസർവേഷൻ ചെയ്യേണ്ടതിനെ കൺസർവ് ചെയ്ത് റീയൂസ് ചെയ്യേണ്ടതിനെ റീയൂസ് ചെയ്ത് ബൈ പ്രൊഡക്റ്റ് ആക്കി മാറ്റിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതിനെ അങ്ങനെ ആക്കി അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു വലിയ പ്രോസസ്സാണ് നമ്മളുടെ പലപ്പോഴും നമ്മളുടെ ഇൻഡസ്ട്രിയിലെ പല ഏജൻസികളും വേസ്റ്റ് മാനേജ്മെന്റ് ഏജൻസികൾ തന്നെയുണ്ട് അവര് നമ്മുടെ ഇൻഡസ്ട്രി മനസ്സിലാക്കിയിട്ട് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ അവിടെ എങ്ങനെയാണ് അവിടുത്തെ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്ത് റീയൂസബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആക്കി മാറ്റി വാല്യൂ ആഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റാൻ പറ്റുന്നുള്ളത് സ്റ്റഡി നടത്തി റിസർച്ച് നടത്തി ചെയ്യുന്ന തേർഡ് പാർട്ടി ഏജൻസികൾ ഒരുപാടുണ്ട് അപ്പോൾ ഓരോ ഫീൽഡിലുള്ള പ്രൊഡക്ട്സും type of process type of waste from industry പറഞ്ഞു പറഞ്ഞ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വേസ്റ്റ് മെയിൻ ആയിട്ട് stems stalks leaves water food service type of process അത് നമ്മൾ എന്ത് ചെയ്യും കമ്പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ലാൻഡ് ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ അതിന് പ്രൊഡക്റ്റ് എന്തായിരിക്കും ബയോ ഫെർട്ടിലൈസർ ആവാം ബയോഗ്യാസ് ആവാം ഫെർട്ടിലൈസർ ആവാം ആനിമൽ ഫീഡ് ആവാം അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്കറിയാം പൊതുവെ ഈ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആണെങ്കിൽ അധികം ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് പറഞ്ഞാൽ ആനിമൽ ഫീഡായിട്ടോ മാറ്റാറാണ് പതിവ് പിന്നെ ചിലത് ആൽക്കോഹോൾസ് വിനെഗർ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മീറ്റ് പ്രൊഡക്ട്സിന്റെയും ആൻഡ് പ്രൊഡക്ട്സിലെ പലപ്പോഴും നമുക്കിങ്ങനെ ഫാറ്റ്സ് അതിന്റെ ഫാറ്റ്സ് ഒക്കെ സോപ്പ് ഇൻഡസ്ട്രിയിലൊക്കെ ചിലർ യൂസ് ചെയ്യുന്നുണ്ട് ആണെങ്കിലും മിനറൽ സപ്ലിമെന്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ ഇൻഡസ്ട്രിക്കും അതർ ഇൻഡസ്ട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ സ്കീമിനെ അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയുടെയും വേസ്റ്റ് മറ്റൊരു ഇൻഡസ്ട്രിയുടെ റോ ആക്കി മാറ്റി മാക്സിമം വേസ്റ്റ് ഇന്ന് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അവിടെയും ആസ് യൂഷ്വൽ നമ്മുടെ സ്ഥിരം എക്സർസൈസും കാര്യങ്ങളുണ്ട് എല്ലാവരും അത് നോക്കി അതിനനുസരിച്ച് അഡ്രസ് ചെയ്യാനുള്ള ശ്രമം നടത്തണം പിന്നെ സോ സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് അടുത്തൊരു ക്രൈറ്റീരിയ ഇത് ജനറൽ ആണ് എല്ലാവർക്കും അറിയാം സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റിൽ ഏറ്റവും ആദ്യം നമ്മൾ അതിനെ ഫെർട്ടിലൈസർ ആക്കി മാറ്റുക കമ്പോസ്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്കിവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആക്കി മാറ്റിയിട്ടുള്ളത് അപ്പൊ നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെ അടുക്കള തോട്ടങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന അത് അതിന്റെ ഒരു നക്ഷൽ രൂപമാണ് അത് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവർ അതിനൊരു ബിഗ് സ്കെയിലിൽ എങ്ങനെ ചെയ്യും എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് അതിൻ്റെ ഒരു ഡയഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ അത് organic waste organic matter organic matter organics convert ചെയ്ത് കമ്പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ ടിപ്പിക്കൽ നമുക്ക് അറിയാവുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അതൊന്നും ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആളല്ല കാരണം നമുക്കിത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വായിച്ച് യൂസ് ചെയ്യുന്ന പഠിക്കുന്ന ആൾക്കാരാണ് അപ്പോ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ നമുക്കറിയാവുന്ന ജനറൽ ഇൻഫർമേഷൻസ് മാത്രം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോലും ഇല്ല പിന്നെ ഇവിടെ ഒരു table benefits of compost to the environment and agri agriculture അതിന്റെ ഒരു ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടേബിൾ ആണ് നമ്മളത് നോക്കുന്നത് നല്ലതായിരിക്കും എങ്ങനെയാണ് അത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആവുന്നതും എങ്ങനെയാണ് നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിന് ഒരു അസെറ്റ് ആവുന്നതും എന്നുള്ളത് കൃത്യമായിട്ട് ഒരുപാട് പോയിന്റ്സ് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് like that treatment of liquid waste is also important thing നമുക്കത് അത് വളരെ ക്രൂഷ്യലാണ് കാരണം ലിക്വിഡ് വേസ്റ്റ് നമുക്കറിയാം പല ഇൻഡസ്ട്രീസും നമ്മളുടെ പുഴകളിലേക്കും നദികളിലേക്കും ഒക്കെ ലിക്വിഡ് വേസ്റ്റ് ഒഴുക്കി വിടുന്നതുകൊണ്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ കാണുന്നതാണ് അപ്പോൾ ലിക്വിഡ് വേസ്റ്റ് നമ്മളുടെ സോളിഡ് വേസ്റ്റ് പോലെയല്ല നമുക്ക് ആർക്കും വളരെ രഹസ്യമായിട്ട് തന്നെ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും സോളിഡ് വേസ്റ്റ് ആകുമ്പോൾ അത് നമുക്കറിയാം കാഴ്ചയിൽ കാണാം ഇത് മാതിരി ചിലപ്പോൾ ഹിഡൻ പൈപ്പ് ലൈൻസിലൂടെ റിവറിലേക്കും നമ്മുടെ നദികളിലേക്കും ഒഴുക്കിവിട്ട് അവിടുത്തെ ഒരു കംപ്ലീറ്റ് അക്വാറ്റിക് ലൈഫിനെ ബാധിക്കുന്നതും നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിന് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിങ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ അല്ലെങ്കിൽ അത് അത്തരം ഏജൻസികൾ നടത്തുന്നത് കൊണ്ടാണ് എഫ്ലുവൻ്റ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് കമ്പൾസറി ആണ് അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ഈ ടി പി പ്ലാന്റുകൾ ഇല്ലെങ്കിൽ പൊതുവെ അവർ അപ്രൂവൽ കൊടുക്കാറില്ല അതുമാതിരി തന്നെ ഈ ടി പി പ്ലാന്റുകളുടെ അവർക്ക് വാട്ടറിന്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ കമ്പൾസറി ആയിട്ട് ചെയ്തിരിക്കണം നേരത്തെ പറഞ്ഞുകൊണ്ട് ആണ് അതിന്റെ കാര്യം അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഒന്ന് B O D C O D B O D is important measure of water quality അത് biological oxygen demand It is a measure of the amount of oxygen needed by bacteria and other microorganisms to oxidize the organic matter present in a water sample over the period of five days. അതാണ് അപ്പോൾ ബി ഒ ഡി എന്ന് പറഞ്ഞാൽ അത് മാർക്കറാണ് B O D B O D value ഒരു മാർക്കറാണ് നമ്മുടെ വാട്ടറിന്റെ ക്വാളിറ്റിയുടെ അതായത് മൈക്രോ ഓർഗാനിസംസിന് വേണ്ട അഞ്ചു ദിവസം കൊണ്ട് ഒരു ഓർഗാനിക് മാറ്ററിനെ ഓക്സിഡൈസ് ചെയ്യാൻ മൈക്രോ ഓർഗാനിസംസിന് വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം കണ്ടാമിനേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ കെമിക്കൽ കണ്ടാമിനേഷൻ സംഭവിക്കാതെ വാട്ടറിൽ ഓക്സിജൻ കണ്ടന്റ് കൂടുതലാകും അപ്പോൾ മൈക്രോ ബിയോഡി വാല്യൂ കുറവ് മതി പക്ഷേ ബിയോഡി വാല്യൂ കൂടുമ്പോൾ it's a measure that it's a water is highly polluted with chemicals എന്നുള്ളതാണ് അത് പറഞ്ഞ മാതിരിയാണ് chemical oxygen demand is a measure of the oxygen required oxygen all compounds in water both organic and organic അതാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അത് രണ്ടും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പിന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെന്റ്സ് ഉണ്ട് വാട്ടറിൽ അപ്പോൾ allow the undissolved solids in settle out suspension അപ്പോൾ നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പ്ലാന്റുകളിൽ നിന്ന് പുറത്തു വരുന്ന വാട്ടർ ഒരിക്കലും ഒരു വാട്ടറിന്റെ ഫോമിൽ ആവുന്നില്ല പലപ്പോഴും സ്ലറി ഫോമിലായിരിക്കും അപ്പോൾ അതിനെ സെറ്റിൽ ചെയ്തിട്ട് അതിന്റെ സസ്പെൻഡ് പാർട്ടിക്കിൾസ് മാറ്റി ക്ലിയർ വാട്ടറിന് വാട്ടറിന് മാത്രം മാറ്റി സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പ്രൈമറി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പിന്നെ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഉണ്ട് അവിടെ പ്രൈമറി ട്രീറ്റ്മെന്റ് എഫ്ലുവൻസിനെയാണ് ട്രീറ്റ് ചെയ്യാനായിട്ട് സെക്കൻഡ് ട്രീറ്റ്മെന്റ് പ്ലാനുകളിലേക്ക് വിട്ടിട്ട് അവിടെ maximum primary and second treatment together can remove of ninety percent of the BOD after chlorination to remove its content of bacteria the effluent from second treatment is discharge surface to water okay അപ്പൊ അതൊക്കെ അതിന്റെ നടക്കുന്ന ട്രീറ്റ്മെന്റും ആ ട്രീറ്റ്മെന്റ് എഫ്ലുവൻസും നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ജനറലി അവിടെ പറഞ്ഞു പോയിട്ടുള്ളത് അത് നമുക്ക് വലിയ ഒന്നും പോകാനില്ല ജനറൽ ടൈംസ് ആണ് പിന്നെ അനേറബിക് പ്രോസസ്സ് എന്ന് ഓർഗാനിക് പൊല്യൂഷനെ അനേറബിക് മൈക്രോ ഓർഗാനിസം വെച്ചിട്ട് ബയോഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അതൊക്കെ നമ്മളൊരു മോഡേൺ ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്തരം കാര്യങ്ങൾ അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്ത് പോകുന്നുണ്ട് വേസ്റ്റ് വാട്ടർ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് വേസ്റ്റ് വാട്ടർ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് ഡിസ്ചാർജ് ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട് അതിൽ പ്രീ ട്രീറ്റ്മെന്റ് വേണം ഫ്ലോ ഇക്ലൈസേഷൻ എന്ന് പറഞ്ഞ പോകുന്നുണ്ട് ഫ്ലോ ഇക്ലൈസേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയസിന് adapted reduce hydro hydraulic loading in the waste stream അതാണ് നമ്മൾ ലോഡിങ്ങിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ആൻഡ് ന്യൂക്ലിയർ അതുമാതിരി തന്നെ സ്ക്രീനിങ് സ്കിമ്മിങ് തുടങ്ങിയ പ്രോസസ്സുകളൊക്കെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റിൽ വരുന്നുണ്ട് അതുപോലെ പ്രൈമറി ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞാണ് സെഡിമെന്റേഷൻ പോട്ടേഷൻ കുറച്ച് ടൈംസോടെ വരുന്നുണ്ട് ഈ ടൈംസൊക്കെ അതിനൊക്കെ ഡെഫിനിഷൻസ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക മനസ്സിലാക്കാൻ ശ്രമിക്കുക അനേറോബിക് ട്രീറ്റ്മെന്റ്സ് സെക്കൻഡറി ട്രീറ്റ്മെന്റിലാണ് anaerobic lagoons anaerobic lagoons and anaerobic lagoons are frequently been refer to as stabilisation use to primary waste water waste water treatment പ്ലാന്റുകളിൽ നടക്കുന്ന ഒരു സെക്കൻഡറി പ്രോസസ്സിന്റെ ഭാഗമാണ് anaerobic lagoons anaerobic frequently use to use ചെയ്യുന്നത് പൊതുവെ സ്റ്റെബിലൈസേഷൻ പോൺസിലാണ് അത് യൂസ് ചെയ്യുന്നത് അനേറബിക് ലഗൂൺസിന്റെ ഡെപ്ത് മെൻഷൻ ചെയ്തിരുന്നത് two point five to three metre ആണ് സർഫസ് ഏരിയയുടെ various ratio should be minimal under anaerobic conditions anaerobic digest organic load beautified okay അത് അതിന്റെ ടേംസ് ആണ് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ പറഞ്ഞ ടേംസ് ടെമ്പറേച്ചേഴ്സ് മറ്റു കാര്യങ്ങളും എല്ലാം നോക്കി അതുമാതിരി ട്രിക്കിംഗ് ഫിൽറ്റേഴ്സ് ആക്ടിവേറ്റഡ് സ്ലഡ്സ് ഓരോ കുറച്ച് ഡെഫിനേഷൻസ് അവിടെ പറഞ്ഞു പോകുന്നുണ്ട് ഈ എല്ലാ ഡെഫിനേഷൻസും നമ്മളുടെ ഒരു വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ വരുന്ന കോമൺ ടൈംസ് ആണ് ബട്ട് അതിൽ സ്പെസിഫിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഫോളോ ചെയ്ത് നമുക്ക് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും അതാണ് basically waste management in food ഇൻഡസ്ട്രിയിൽ പറയുന്നത് ജനറലി പറഞ്ഞു പോകുന്നൊരു ഒരു ചാപ്റ്റർ ഒരു ജനറൽ ചാപ്റ്റർ ആണെങ്കിൽ പോലും കുറച്ച് സ്പെസിഫിക് ടൈംസ് വരുന്നുണ്ട് അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാവരും നോക്കാൻ ശ്രമിക്കുക ഇതാണ് നമ്മൾ ഇന്ന് ആക്ച്വലി പ്ലാൻ ചെയ്തത് ഇന്നത്തെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോയത് എങ്കിലും കുറച്ചെങ്കിലും തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് തന്നെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുകയാണ് chapter twelve and chapter thirteen അത് എല്ലാവരും കൃത്യമായി ഫോളോ ചെയ്യാൻ ശ്രമിക്കണം അത് നമ്മളുടെ അനാലിസിസുകൾ വരുന്ന ഏരിയ ആണ് chapter twelve physical chemical physical chemical അനാലിസിസുകളെ കുറിച്ചാണ് ചാപ്റ്റർ ട്വൽവ് അതായത് ബ്ലോക്ക് ത്രീയിലെ ചാപ്റ്റർ ട്വൽവ് അപ്പോൾ ഫുഡ് അനാലിസിസിലാണ് അപ്പോൾ അത് നിങ്ങൾ നോക്കണം നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻസ് എല്ലാം അതിൽ നിന്നാണ് അപ്പോൾ അത് ഒരു തറോ ഐഡിയ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു നല്ല ആണ് for examination and for your better career and for facing some interviews നിങ്ങളത് എന്തായാലും നോക്കുക പിന്നെ നമ്മൾ പറഞ്ഞ മോഡേൺ ടെക്നിക് ഓഫ് അനാലിസിസ് ആണ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതും നിങ്ങൾക്കൊരു നല്ല ഒരു നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് തന്നെ തരുന്നു അപ്പൊ അതും ഒന്ന് വായിച്ചു വന്നാൽ അതിൽ പറഞ്ഞേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്ട്രുമെന്റും നമ്മുടെ ലാബിൽ അവൈലബിൾ ആണ് നിങ്ങൾ പ്രാക്ടിക്കൽ സെഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും ഔട്ട് ഓഫ് ദ സിലബസ് ആണെങ്കിൽ പോലും നമ്മളത് പൊതുവെ ആളുകളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം തിയറി എക്സാമിന് അവർക്ക് അത് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് കണ്ടുണ്ട് ചിലപ്പോൾ നമ്മളുടെ സിലബസിൽ പറയാത്ത എക്യുപ്മെന്റ്സിനെ കുറിച്ചുള്ള ഡൗട്ട്സ് പോലും നമ്മളുടെ ഫാക്കൽറ്റീസ് അഡ്രസ് ചെയ്യാറുണ്ട് എനി ടൈം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മളുടെ ഇവിടെ സ്റ്റഡീസ് സെന്ററിൽ ഡോക്ടർ കലേഷുമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ ആരുമായിട്ടോ ആയാലും നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് തരും പിന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ unit food packaging food preservatives and waste മാനേജ്മെന്റും ഇതും നമ്മൾ വലിയ തോതിൽ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം എങ്കിലും കുറേ അധികം ജനറൽ ടൈംസ് വന്നതുകൊണ്ടാണ് നമുക്ക് തന്നെ വായിച്ചൊന്ന് ഫോളോ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതല്ല ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡിഫിക്കൽട്ടീസ് തോന്നുന്നുണ്ട് ഏതെങ്കിലും പോയിന്റ്സിന് ഫർദർ ക്ലാരിറ്റി വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ ഒരു സെഷനാണ് അടുത്ത ഉള്ളത് അത് നമുക്കൊരു ഫുഡ് കെമിസ്ട്രി ഒരു സെഷനാണ് ഉള്ളത് കുറച്ച് കെമിസ്ട്രി വരുന്ന ഒരു സെഷൻ ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് വെച്ചത് ആ ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾ ഈ പറഞ്ഞ ഇന്നത്തെയും ഇന്നത്തെയും ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യേണ്ട എന്തെങ്കിലും പോയിന്റ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അഡ്രസ്സ് ചെയ്യാം നിങ്ങൾക്ക് മെയിൽ ചെയ്യാം എന്റെ മെയിൽ ഐ ഡി ഞാൻ നിങ്ങൾ ഷെയർ ചെയ്താണ് അല്ലെങ്കിൽ നമ്മളുടെ കോമൺ മെയിൽ ഐ ഡിയിലേക്കാലും മെയിൽ ചെയ്താൽ മതി നമുക്കതെല്ലാം അഡ്രസ്സ് ചെയ്യാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് anybody has anything to say നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം അതർവൈസ് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം കുഴപ്പമില്ലെന്ന് കരുതുന്നു ഹലോ ഹലോ ആ ആരാണത് ഞാൻ ഷംന ആ ഷംന പറഞ്ഞു സാർ നെക്സ്റ്റ് ക്ലാസ് കുറച്ചും കൂടെ ഒന്ന് സ്ലോ ആക്കുമോ കാരണം ഞങ്ങൾക്ക് ഇതിന്റെ ബേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ നെക്സ്റ്റ് ക്ലാസ് കുറച്ചും കൂടെ ഒന്ന് സ്ലോ ആക്കാന് അല്ല നെക്സ്റ്റ് ക്ലാസ് അതെ അതെ അതെ ഷംന പറഞ്ഞു മനസ്സിലായി അതുകൊണ്ടാണ് ആ ടോപ്പിക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാനത് അത് പ്യുവർലി കെമിസ്ട്രി ആണ് സയൻസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് വെച്ചത് പിന്നെ നമ്മൾ അഡ്രസ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ അഡ്രസ് ചെയ്ത ടോപ്പിക്സ് നിങ്ങളുടെ പ്രാക്ടിക്കൽസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫിസിക്കലി നിങ്ങൾ കണ്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ അത് കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയത് അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് നോക്കി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം കുറച്ചൊന്ന് ജനറൽ ടോപ്പിക്സ് ആണ് അതും എനിക്കറിയാം കുറച്ച് സ്പീഡായിട്ടാണ് നമ്മൾ പോകുന്നത് കാരണം ആഫ്റ്റർ ഓൾ ഒരു പ്യുവർലി ലെക്ചർ ടൈപ്പ് അല്ലല്ലോ നമ്മളുടെ ഒരു ഇന്ററാക്ഷൻ ബേസ് അറിയാത്തോണ്ടാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല എപ്പോ വേണമെങ്കിലും ഞങ്ങൾ ആരെ വേണമെങ്കിലും വിളിക്കാം ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഇങ്ങനെങ്കിലും പോയാലാണ് നമ്മുടെ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമുക്കറിയാം ഇത് സ്പീഡിലാണ് പോകുന്നതെന്ന് നമുക്കറിയാം കാരണം ഇപ്പോ കമ്പാരിറ്റീവ്ലി ഒരു ഒരു ഈസി പോർഷനാണ് ഈ എം ബി പി മണ്ണെന്നുള്ള എന്നുള്ള പോർഷൻ കാരണം ഞാൻ ടെക്നിക്കലി കുറച്ച് ഇൻവോൾവ് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷനാണ് മാനേജ് ചെയ്യുന്നത് പക്ഷെ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന പോർഷൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് ആണ് അപ്പൊ ആ പോർഷൻസിന് കുറച്ചധികം സമയം വേണം അത് എടുക്കുന്ന ഫാക്കൽറ്റീസിന് കുറച്ചുകൂടി സമയം കിട്ടാൻ വേണ്ടിയാണ് ഈ പോർഷൻസ് ഒക്കെ ഒന്ന് കംപ്രസ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് ബട്ട് ഈ പോർഷൻസിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാബിൽ വരുമ്പോൾ ഈ പോർഷൻസിന്റെ മജോറിറ്റി പാർട്ട് നിങ്ങളുടെ ലാബിൽ നിങ്ങൾ ആൻസോണിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി പോകാൻ പോകുന്ന പോർഷൻസ് ആണ് അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും പിന്നെ പോണെങ്കിലും ഡൗട്ട് ചോദിക്കാം അങ്ങനെ ടെൻസ് ആവണ്ട നമുക്ക് എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാം okay okay sir okay fine നമ്മൾ ഇന്നത്തെ മൈൻഡ് അപ്പ് ചെയ്യാലോ ശരി ഓക്കെ ടേക്ക് കെയർ അല്ലേ